എമിറേറ്റ്സ് ലോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോട്ടറി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ദുബായ് ഡ്യൂട്ടി ഫ്രീ പിന്നെ അബുദാബി ബിഗ് ലോട്ടറി എന്നിവയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിന് ചില പ്രത്യേകതകളെല്ലാം ഉണ്ട് ഇതിന് നമ്മൾ കളക്റ്റബിൾസ് വാങ്ങുകയാണ് ചെയ്യേണ്ടത് അതിന് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് ആണ് വരുന്നത് അത് മുപ്പത്തഞ്ച് ദുറംസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് പ്ലേ ചെയ്യാം അമ്പത് ദുറംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കും ഇതിനുശേഷം നമ്മൾ ആറ് നമ്പർ സെലക്ട് ചെയ്യണം ഇത് കളക്റ്റബിൾസ് വാങ്ങിയതിന് ശേഷം പേര് രജിസ്റ്റർ ചെയ്യണം നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് അതിനുശേഷം നമ്മൾ ഈ ആറ് നമ്പർ സെലക്ട് ചെയ്യണം ഈ ആറ് നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂജ്യം ഒന്ന് മുതൽ നാൽപ്പത്തൊമ്പത് വരെയാണ് വരുന്നത് ഇതിനകത്ത് ആറ് നമ്പർ സെലക്ട് ചെയ്യണം ഈ ആറ് നമ്പർ അവിടെ തിരഞ്ഞെടുക്കുന്ന നമ്പറുമായിട്ട് ആറ് നമ്പർ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി മില്യൺ അഞ്ച് നമ്പർ കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വൺ മില്യൺ നാല് നമ്പർ കറക്റ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ് ത്രീ ഹൺഡ്രഡ് ദ്രംസ് മൂന്ന് നമ്പർ ശരിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പ്ലേ ചെയ്യാം അങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ എമിറേറ്റ്സ് ലോട്ടോയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് പിന്നെ എനിക്ക് എനിക്കിതിൻ്റെ മൊബൈലിൽ ഇതിൻ്റെ മെസ്സേജ് ഒന്നും വന്നപ്പോൾ എനിക്ക് അറിഞ്ഞിരുന്നില്ല ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞ് പിന്നെ പത്രങ്ങളിൽ ഇതിൻ്റെ ന്യൂസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇതാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരു അറിയുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ